കോഴിക്കോട് അരിക്കുളം എൽ പി സ്കൂളിന് ഫിറ്റ്നസ് ഇല്ലെന്നും കുട്ടികൾ മുറ്റത്തിരുന്ന് പഠിക്കുമെന്നും നിലപാടെടുത്ത ഒരു വിഭാഗം രക്ഷിതാക്കൾ എന്നാൽ ചിലർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നും നിഷ്പക്ഷമായുള്ളൊരു വിദഗ്ധ സമിതി പറഞ്ഞാൽ കെട്ടിടം പുതുക്കി പണിയാമെന്നും മാനേജ്മെന്റും പറയുന്നു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കുടിപ്പള്ളിക്കുടമായി തുടങ്ങിയതാണ് ഈ വിദ്യാലയം ഓലമെഞ്ഞ കെട്ടിടത്തിലായിരുന്നു കുറേക്കാലം രണ്ടായിരത്തി നാലിൽ അരിക്കുളം എൽ പി സ്കൂൾ ഇപ്പോഴത്തെ കെട്ടിടത്തിലേക്ക് മാറ്റി എന്നാൽ ഈ കെട്ടിടം ഇപ്പോൾ അപകടാവസ്ഥയിലാണെന്നും കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാനാവില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അറിയുന്നില്ല ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടൽ പെട്ടെന്ന് തന്നെ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റൂ അല്ലാത്ത പക്ഷം ഒന്നാം തീയതി ഞങ്ങൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആ മുറ്റത്തിരുത്തിക്കൊണ്ട് പഠിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം രണ്ടായിരത്തി പത്തൊൻപത് വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെന്നും പിന്നീട് അറ്റകുറ്റപ്പണി നടത്താൻ പ്രധാന അധ്യാപകനും മറ്റു ചിലരും സമ്മതിച്ചില്ലെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നു അറ്റകുറ്റപ്പണി നടത്താൻ അവർ സമ്മതിക്കുന്നില്ല അവർ തടഞ്ഞു രണ്ട് തവണ തടഞ്ഞു ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ പത്രക്കാർ വരുമ്പം കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അവൻ അവരൊരു സംഘടനയാണ് ഒരു സംഘമാണ് അപ്പം നമുക്ക് അവരോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല സ്വന്തം ഒരു സ്കൂൾ എച്ച് എം തന്നെ ഇതേമാതിരി ഇതിനു വേണ്ടി എതിരെ സ്ഥാപനത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും നിഷ്പക്ഷ സമിതിയെ വെച്ച് സ്കൂൾ പരിശോധിക്കണമെന്നും അവർ നിർദ്ദേശിച്ചാൽ കെട്ടിടം പുതുക്കി പണിയാമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒന്നു മുതൽ നാലു വരെ ക്ലാസുകളിലായി അൻപതിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത് അധികൃതർ ഇടപെട്ട് ഫലപ്രദമായ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ സ്കൂൾ മുറ്റത്തിരുന്ന് പഠിക്കുന്നത് കാണേണ്ടി വരും അരുൺ കിഷോറിനൊപ്പം P V Shalini Mathrubhumi news Kozhikode